اللهم اغفر لي وارحمني واهدني وجبرني وعافني വർസുഖനി വർഫഅനി അള്ളാഹുവെ എനിക്ക് പൊറത്തു തരണമേ എന്നോട് കരുണ കാണിക്കണമേ എന്നെ നേർവഴിയിലാക്കണമേ എൻ്റെ കാര്യങ്ങൾ പരിഹരിക്കണമേ എനിക്ക് സൗഖ്യം നൽകണമേ എനിക്ക് ഉപജീവനം തരണമേ എന്നെ ഉയർത്തണമേ